എന്താവുന്നു ദൈവത്തിന് മാത്രം അറിയാം ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളായിട്ട് ഫ്ലാറ്റിലുണ്ടായിരുന്നില്ല തിരിച്ച് വന്നപ്പോൾ ഞാൻ ബാൽക്കണിയിൽ വന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ സീനുകളാണ് കാക്കയൊക്കെ തൂറി അല്ലാതെ ഇവിടെ ഒരു പ്രാവും കൂടെ ഉണ്ട് ബാൽക്കണിയിൽ അത് പ്രാവിൽ വന്നിട്ട് മൊത്തം തൂറി ഞാനിപ്പോൾ മൊത്തം ഇവിടെയൊക്കെ കഴുകി സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഷൂ ഞാനിപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ടിട്ട് ഇനി ഈ ഷൂ ഞാൻ ഈ ഡ്രയറിൽ ഇട്ടിട്ട് പണിയാർത്തം എന്താവുന്നു ദൈവത്തിന് മാത്രം അറിയാം ഉണക്കിയെടുക്കാൻ പോകുന്നു ഇതൊന്ന് സെറ്റാവണേണ് ഈ സംഭവം സക്സസ് സക്സസ് സംഭവം സക്സസ് ആയിട്ടുണ്ട് സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായി അറിയില്ല ഇതിന്റെ റിസൾട്ട് വന്നെങ്കിൽ ആ ഒരു സ്വിച്ചിന് ഓഫിൽ വരണം അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് എന്താണ് ഓണിൽ കിട്ടിയാൽ ഓക്കെ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കും റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഷൂവിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ കേട്ടോ വളരെ വെള്ളമൊക്കെ പോയി അത്യാവശ്യം സെറ്റായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഷൂവിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല വാ സൂപ്പർ അപ്പം നമ്മുടെ ഷൂ ഏകദേശം കുഴപ്പമില്ലാതെ റെഡി ആക്കിയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വലിയ വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഷൂ ഉപയോഗിക്കാവുന്ന രീതിയിലാവും ഇത് വെള്ളം ഒഴിച്ച് ലോൺ കഴിയും നിറച്ചും തൂറിയിട്ടേക്കായിരുന്നു രാവിലെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ എന്താവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് കുഴപ്പമില്ല സക്സസ് ആണ് ആണ് മൊത്തം അതുകൊണ്ടാണ് സക്സസ് ആയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ